أعوذ بالله السميع العليم من الشيطان الرجيم رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون أعوذ به إنه കഴിഞ്ഞ ഖുർആൻ ലേണിംഗ് സീരീസിൽ ഖുർആൻ പഠന സീരീസിൽ അൽബക്ര സൂറത്തിൽ അൻപത്തൊന്ന് അൻപത്തിരണ്ട് അമ്പത്തി മൂന്ന് ആയത്തുകൾ പഠിച്ചു അല്ലേ അൻപത്തി ഒന്നാമത്തെ ആയത്ത് وإذ واعدنا موسى أربعين ليلة ثم اتخذتم العجل من بعده رسل بسم الله الرحمن الرحيم وإذ وعدنا موسى أربعين ليلة ثم اتخذتم العجل من بعده وأنتم ظالمون നാൽപ്പത് രാവുകൾ നിശ്ചയിച്ച് നാം മൂസയെ മൂസയെ വിളിച്ചതോർക്കുക അദ്ദേഹം പോയ ശേഷം പശുക്കിടാവിനെ നിങ്ങൾ ദൈവമാക്കി കളഞ്ഞു ആ സമയം വമ്പിച്ച ധിക്കാരമായിരുന്നു നിങ്ങൾ ചെയ്തത് അടുത്ത ആയത്ത് അൻപത്തിരണ്ടാമത്തെ ആയത്ത് മുന്നോട്ട് വാ. ثم عفونا عنكم من بعد ذلك لعلكم تشكرون പിന്നീട് അതും ഞാൻ പുറത്തു തന്നു നിങ്ങൾ കൃതജ്ഞതയുള്ളവരാണെങ്കിലോ അടുത്ത ആയത്ത്. وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون മൂസാക്ക് നാം മൂസക്ക് നാം ആ, ഇന്ന് നൽകി وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون വേദവും ഫുർക്കാനും നൽകി നിങ്ങ- നിങ്ങളെ സന്മാർഗ സന്മാർഗത്തിലാക്കുക فإذ വാഅദ്നാ മൂസ 40 ليلة ثم اتخذتم العجل ثم عفونا ثم عفونا ثم عفونا عفا എന്താണ് എന്താക്കി അഫ എന്ന് പറഞ്ഞ ആ ഒക്കെ പറയും മാപ്പ് നൽകി അഫൗന നാ മാപ്പ് നൽകി മുത്തക്കല്ലിമിന്റെ വസനാണ് നാ മാപ്പ് നൽകി മാപ്പ് നൽകി അള്ളാഹു പറയണേ അള്ളാഹു മാത്രം ഇരിക്കുന്നു കേട്ടോ അപ്പൊ നാൽപ്പത് ദിവസം അള്ളാഹു ചെയ്തു കൊടുത്തു മുസ അവർക്ക് വേണ്ട ഫ്രൗനിൽ നിന്നും കിങ്കരന്മാരിൽ നിന്നും രക്ഷപ്പെട്ട മുസ അലൈഹി സ്വലാമിനും ഇസ്രായേലിയർക്കും ഉള്ള നിയമസംഹിതയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത് ദിവസത്തേക്ക് അള്ളാഹു ഏൽപ്പിച്ചു അങ്ങനെ നാൽപ്പത് ദിവസം അവസാനം നിയമങ്ങളും കൊണ്ടുവരുന്നതിന് അതിൻ്റെ ഇടയിലായിട്ട് ഹറൂൻ നബി അലി ഇസ്ലാമിനെ അവിടെ നിശ്ചയിച്ചിരുന്നു പ്രതിനിധിയായിട്ട് അല്ലേ ഹറൂൻ അലി ഇസ്ലാമിനെ അവിടെ നിശ്ചയിച്ചിരുന്നു സാമരി എന്ന ഒരാളുടെ പ്രേരണക്ക് വഴങ്ങി ഇസ്രായേലർ എന്ത് ചെയ്തു തൗഹീദിൽ നിന്ന് വിചരിച്ചു എന്തിനെ ആരാധിച്ചു ഇയാളൊരു ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ഒരു ആഭരണങ്ങളൊക്കെ കൂട്ടി ഒരു കൂട്ടിയിട്ട് ഒരു പശുക്കുട്ടി ഉണ്ടാക്കി അതിനൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇതാണ് ഇലാഹ് ഏഹ് അപ്പം അങ്ങനെ ആ പശുക്കുട്ടിയെ ആരാധിച്ചു അതിനുശേഷം മുസ അലൈഹി ഇസ്ലാം തിരിച്ചു വന്നപ്പം മുസ അലൈഹി ഇസ്ലാം പറഞ്ഞ കാര്യം പറയാം അല്ലാഹു സുബ്ഹാനഹു വ തആല. അടുത്തതായി അമ്പത്തിനാലാമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا فطوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم ഇത് പാല മൂസ മൂസ അലൈഹി സ്വലാമിനോട് നാം പറഞ്ഞ സന്ദർഭം മുസ അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു മുസ അലൈഹി സ്വലാം മുസ പറഞ്ഞ സന്ദർഭം ഓർക്കുക ലിഖൗമിഹി മൂസായുടെ ജനതയോട് അദ്ദേഹത്തിന്റെ ജനതയോട് അള്ളാഹു പറയാണ് യാ ഖൗമി ഈ മൂസ പറഞ്ഞ വാക്ക് യാ കൗമി മൂസ അലൈഹി സ്വലാം പറഞ്ഞ വാക്ക് എന്റെ സമൂഹമേ എന്റെ ജനങ്ങളെ ഇന്നക്കും വലം തും അംഫുസക്കും ഇന്നക്കും നിശ്ചയം നിങ്ങൾ നിശ്ചയം നിങ്ങൾ ഇന്നക്കും അസ്സലാമു അലൈക്കും പറയാൻ അർത്ഥം ആ ദൈവത്തിന്റെ സമാധാനം എന്തെങ്കിലും സമാധാനം ആ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ അപ്പൊ അരയിക്കും എന്ന് പറയാം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ് അല്ലേ അപ്പം ഇന്നക്കും നിശ്ചയം നിങ്ങൾ വലം തും വലമാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയണം വലമാ വാരിം പല പ്രാവശ്യം വന്നല്ലാവർക്കും വാരിമൂൻ വാരിമൂങ്ങളെ അള്ളാഹു വാരിമീങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല വലംതും നിങ്ങൾ അതിക്രമം ചെയ്തു വലംതും ട്രാൻസ്ഗ്രസ് അതിക്രമം ചെയ്തു അംഫുസക്കും നിങ്ങളുടെ നഫ്സുകളോട് തന്നെ നിങ്ങൾ സ്വയം അതിക്രമം ചെയ്തിരിക്കുന്നു എങ്ങനെ നിങ്ങൾ പശുക്കിടാവ് പശുക്കുട്ടി ഇത്തിഹാദിക്കും നിങ്ങൾ ആ ആക്കി എന്താക്കി അള്ളാഹുമാക്കി ദൈവമാക്കിയിട്ട് പൂജിച്ചു ആ ഇതിരിനെ വിവാദത്ത് ചെയ്തു പശുക്കുട്ടിക്ക് നിങ്ങൾ വിവാദത്ത് ചെയ്തത് മുഖേന നിങ്ങൾ നിങ്ങളോട് സ്വയം തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നീ അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ ഈ തൗഹീദിൽ നിന്ന് നിങ്ങൾ വ്യതിചരിച്ചിരിക്കുന്നു നിങ്ങൾ പശുക്കിടാവിനെ ആരാധിച്ചിരിക്കുന്നു പശുക്കിടാവിനെ ഇബാദത്ത് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഭൂതകാലം കഴിഞ്ഞ കാലം താപ എന്ന് പറഞ്ഞാൽ സ്ഥാപിച്ചു പശ്ചാത്തപിക്കുന്നു അല്ലെങ്കിൽ പശ്ചാത്തപിക്കും മുലാരിയ മുസ്തഖബരാക്കുന്നു അല്ലേ ഭാവി കാലത്തിനും വർത്തമാന കാലത്തിനും അറബിയിൽ ഒരേ രൂപമാണ് എത്തുബ് തൂബു തുബ് താപയത്തൂബു തുബ് തുബു തുബ് തുബ തുബു തുബ് തൂബ തുബു തുബു നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം ഈ ശുക്രാവിനെ ആരാധിച്ചവർ നിങ്ങൾ എന്ത് ചെയ്യണം ഇലാബാരിക്കും തുബു ഇലാബാരിക്കും അൽ ബാരി ആരാണ് അൽ ബാരി അള്ളാഹു സുബാന തലാണ് ഇതിൽ പെട്ടതാണത് പെട്ടതാണ് എന്തൊക്കെ അൽ ഹാരിഖ് അൽ ബാരി മുസവ്വിർ പഠിച്ചിട്ടുണ്ട് അല്ലേ തുബു ഇലാബാരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനോട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക സൃഷ്ടാവിങ്കലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുക പക്കത്തുരു അംഫുസക്കും ആ തൗബ ചെയ്യുന്നത് എങ്ങനെയാണ് പക്കത്തുരു അംഫുസക്കും പത്തല കൊന്നു കൊന്നു قتل يقتل ആ انا ശരിയാണ് ഒക്തുൽ ഒക്തുൽ ഒക്തുല തുലു നിങ്ങൾ നിങ്ങൾ കൊല്ലുക അംബുസക്കും നിങ്ങൾ സ്വയം കൊല്ലുക സ്വയം കൊല്ലുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്നുള്ളതല്ല അതെന്താ പറയാം പക്കത്തൊരു അംബുസക്കും നിങ്ങൾ കൊല്ലുക സ്വയം കൊല്ലുക എന്ന് പറഞ്ഞാൽ സ്വയം നിങ്ങൾ ഈ ഇസ്രായേലിൽപ്പെട്ട എല്ലാവരും പശുപൂജ നടത്തിയിട്ടില്ല കുറച്ചുപേര് പേര് പശുപൂജ നടത്തി കുറച്ചു പേരത് കണ്ടു പെടുത്തില്ല ഏഹ് അപ്പോ ഈ പശുപൂജ ചെയ്യാത്ത പശുവിനെ പശുക്കുട്ടിയെ ആരാധിക്കാത്ത ആളുകൾ ആരാധിച്ച ആളുകളെ എന്ത് ചെയ്യുക കൊല്ലുക ഏഹ് അത് തടഞ്ഞില്ല അപ്പൊ കൊല്ലുക ശരി ഏഹ് അതാണ് ഇവിടെ തോബയായിട്ട് അള്ളാഹു നിശ്ചയിച്ചത് അവർക്ക് തോബയായിട്ട് നിശ്ചയിച്ചത് അതാണ് എന്നിട്ട് അവർ സ്വയം അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അങ്ങനെ നടപ്പിലെടുത്തു ആ ശിക്ഷ അള്ളാഹുവിന്റെ വിധി നടപ്പിലെടുത്തു അപ്പോൾ അത് കാരണം അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കും എന്നാണ് അപ്പോൾ പശ്ചാത്തലിക്കുക എന്ന് പറയുമ്പോൾ അവരിൽപ്പെട്ട പശു ആരാധന പശുവിനെ പൂജിക്കാത്ത ആളുകൾ പശുവിനെ പൂജിച്ച ആളുകളെ കൊല്ലുക അപ്പൊ കൊന്ന ആളുകളും കൊല്ലപ്പെട്ട ആളുകൾക്കും അള്ളാഹു രണ്ടുപേർ കൂട്ടർക്കും അള്ളാഹു എന്ത് ചെയ്യും മാപ്പാക്കി കൊടുക്കും ഇന്നഹു ഫത്താബ ആലയിക്കും അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്തു അങ്ങനെ നിങ്ങൾ ചെയ്തപ്പോൾ താപ ആലയിക്കും അവൻ അള്ളാഹു നിങ്ങളുടെ നിങ്ങളുടെ തൗബ സ്വീകരിച്ചു തൗബ സ്വീകരിച്ചു താപ ഇവിടെ തൗബ സ്വീകരിച്ചു അള്ളാഹു അള്ളാഹു തൗബ സ്വീകരിച്ചു റഹീം നിശ്ചയം അവൻ അത്തവാബാണ് റഹീമാണ് പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാവാരിയും ബാരിക്കും ഇലാ ബാരിക്കും എന്ന് പറയുമ്പോൾ അൽ ബാരി സൃഷ്ടാവ് അള്ളാഹു സുബാന അല്ലേ ഇനി അപ്പൊ അള്ളാഹു ഇസ്രായേൽ സന്തതികൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ഇതെങ്ങനെ അനുഗ്രഹമാകും എല്ലാം പറയുന്നത് അങ്ങനെ കൊന്നതും അനുഗ്രഹമാകുന്നത് എങ്ങനെയാ അത് തഫ്സീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നല്ലാഹു തആല ലമ്മ അമറഹും ബിൽ ഖത്ലി റഫഅ ذلك الامر عنهم قبل فنائهم بالكلية فكان نعمة في حق أولئك الباقين أولئك الباقين ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു അന്നല്ലാഹു തആല നിശ്ചയം അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ലമ്മ അമറഹും ബിൽ ഖത്ൽ അവരോട് കൊല കൊണ്ട് കൽപ്പിക്കുമ്പോൾ കൊല ചില ഘട്ടങ്ങളിൽ ആവശ്യമായി വരും ഉം, മനസ്സിലായില്ലേ ഏഹ് ശിക്ഷയായിട്ട് ചിലപ്പോൾ ആവശ്യമായി വരും വധം പദം പദ കൊണ്ട് കൽപ്പിക്കുമ്പോൾ എന്താണ് പക്കത്തുരു അങ്കുസക്കും പറഞ്ഞു അങ്ങനെ കൽപ്പിക്കുമ്പോൾ റഫാരിക്കലംറാൻ അക്കാര്യം അതോടുകൂടി അങ്ങ് തീരാണ് ആ ഇത് ചെയ്തോടുകൂടി അതങ്ങ് തീരും കപില ഫനാ ഇഹിം ബിൽ കുല്ലിയ ഫനാ ഇറ നാശം ഫനാ ഇറാല് ഇല്ലാതാവും നാശം അവർ അവർ മുഴുവനായിട്ട് കുല്ലിയ ഏഹ് അവർ പൂർണ്ണമായിട്ട് നശിക്കുന്നതിന് മുമ്പ് ഏഹ് ഇക്കാര്യം ചെയ്താൽ അതോടുകൂടി അതങ്ങ് തീരും ശരി അല്ലെങ്കിൽ അവർ സർവനാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരി അപ്പൊ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണ് ആ തെറ്റുകാർ മുഖേന മറ്റുള്ള ആളുകളും വീണ്ടും തെറ്റിലേക്ക് ആ വീഴുകയും അവർ പോലും വഴികേടിലാവുകയും അത് കാരണം അവരുടെ പരലോകത്ത് അവർക്ക് സ്വർഗം നഷ്ടപ്പെടുകയും നരകവാസികളാവാനും ഇടയുണ്ട് അല്ലെ അപ്പോൾ ഇത് അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടില്ല അപ്പോൾ ഇങ്ങനെ അള്ളാഹു പറഞ്ഞ ശിക്ഷാവിധി അള്ളാഹു പറഞ്ഞ തൗബ അവർ ചെയ്തത് കാരണം അവർക്ക് എന്തുണ്ടായി ആ പശുപൂജ ചെയ്ത ആളുകൾക്കും അള്ളാഹു അവരുടെ പശ്ചാത്തലവും സ്വീകരിച്ചു പിന്നെ അവരുടെ അടുത്ത തലമുറയും രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല അവരുടെ അവരിൽ തന്നെയുള്ള ബാക്കിയുള്ള ആളുകൾ ഇത് ചെയ്യാത്ത ആളുകളും തന്നെ അതിലേക്ക് ആകർഷിക്കപ്പെട്ടില്ല ബാക്കിയുള്ളവർ ബാക്കിയാണ് ബാക്കി ബാക്കി അറബി ബാക്കി അവശേഷിക്കുന്നു അവശേഷിക്കുന്നവരുടെ ഒരു റൈറ്റ് ഒരു അവകാശമാണ് അപ്പൊ അവർക്കുള്ള ഒരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഇവർ മുഖേന ഇനി അവരും വീണ്ടും വീണ്ടും വഴിതെറ്റിക്കൊണ്ടേയിരിക്കും പുതിയ ആളുകളും കൂടെ വഴിതെറ്റിക്കൊണ്ടേയിരിക്കും അവിടെ നിലവിലുള്ളവരും അപ്പോൾ പറഞ്ഞാൽ ഐ إذ قال موسى أي اذكروا إذ قال موسى لقومه بعدما رجع من الموعد الذي وعده ربه فقرأهم قد اتخذوا العجلة അതായത് ഇത് കാല മൂസ മൂസ പറഞ്ഞ സന്ദർഭം എന്ന് അള്ളാഹു പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്കുറു ഇത് കാല മൂസാലെ കൗമി മൂസ അലൈഹി സ്വലാം തന്റെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം ബഅദമാ റജഅ മിനൽ മൗഇദി അല്ലദീ ബഅദഹു റബ്ബുഹു അള്ളാ ആ, അദ്ദേഹത്തിന്റെ മൂസാവറുകളുടെ റബ്ബ് രക്ഷിതാവ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ മൗഅദ് ആ സ്ഥലത്തിൽ നിന്ന് ആ സ്ഥലത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് മുസാ അലി ഇസ്ലാം തിരിച്ചു വന്ന ശേഷം ഉണ്ടായ സംഭവം എന്ത് അവര് പശുക്കിടാവിനെ ആരാധിച്ചതായിട്ട് മൂസ അലി ഇസ്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ശേഷം അപ്പോഴാണ് മൂസ അലി ഇസ്ലാം പറഞ്ഞത് യാ കൗമി സമൂഹമേ നിങ്ങൾ സ്വയം അതിക്രമം ചെയ്തിരിക്കുന്നു പശുക്കിടാവിനെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം അതിക്രമം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങളുടെ സൃഷ്ടാവിങ്കിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവിൻ നിങ്ങൾ പരസ്പരം കൊല്ലുവിൻ ഏഹ് എന്ന് പറഞ്ഞാൽ അവിടെ ആര് ആരെ കൊല്ലുന്നു തെറ്റ് ചെയ്ത ആളുകൾ തെറ്റ് ചെയ്യാത്ത ആളുകളെ കൊല്ലുകയാണ് പാപം ചെയ്ത ആളുകൾ പാപം ചെയ്യാത്ത ആളുകളെ കൊല്ലുക എന്നതായിരുന്നു അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട തൗബ പശ്ചാത്താപം അങ്ങനെ ആ പശ്ചാത്താപം അവർ ചെയ്തു അവർ സ്വയം സമ്മതിച്ചു തെറ്റ് ചെയ്ത ആരാണ് അപ്പൊ ആരൊക്കെയാണ് തെറ്റ് ചെയ്തതെന്ന് അറിയില്ലല്ലോ മൂസ അലൈഹി ഇസ്ലാമിനും ഹാറൂൻ അലൈഹി ഇസ്ലാമിനും അറിയില്ല ആരൊക്കെ തെറ്റ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഇപ്പോ നസായി ഇബിന് ചെറിയ അബു ഇബിന് അബി ഹാത്തിം ഇവരൊക്കെ രേഖപ്പെടുത്തി ഇബിൻ അബ്ബാസ് അള്ളാഹു പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്ത് അവരുടെ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ പരസ്പരം വാളെടുത്തുക കൊല്ലുക എങ്ങനെ തെറ്റ് ചെയ്ത പാപം ചെയ്ത ആളുകൾ പാപം ചെയ്യാത്ത ആളുകൾ പാപം ചെയ്ത ആളുകൾ നേരത്തെ പറഞ്ഞത് പാപം ചെയ്യാത്ത ആളുകൾ പാപം ചെയ്ത ആളുകളെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു അപ്പൊ അവർ സ്വയം എന്ത് ചെയ്തു ഡേറ്റ് പറഞ്ഞു ഞങ്ങൾ ഇന്ന ആളിന് ആൾക്കാരാണ് അത് കാരണം അപ്പൊ അവരുടെ നിഷ്കളങ്കത അവരുടെ അവർ സ്വയം സന്നദ്ധരായി വന്നത് കാരണം ബാഹു അവർ തെറ്റേറ്റ് പറഞ്ഞ് ഒരു ശിക്ഷ ഏറ്റു വാങ്ങിയ പശ്ചാത്താപം അള്ളാഹു പറഞ്ഞ പോലെ ചെയ്തു കാരണം അള്ളാഹു മാപ്പാക്കുകയും ചെയ്തു അതായത് കൊല്ലപ്പെട്ടവർക്കും മാപ്പ് അടുത്ത ആഴ്ച ശോഭാണ്